ഗളിവേഷ് ട്രാവൽസ് എന്ന തൻ സുപ്രസിദ്ധ നോവലിൽ ജോനതൻ സ്വിഫ്റ്റ് അതിലെ പ്രധാന കഥാപാത്രമായ ഗള്ളിവർ ഒരു കപ്പലപകടത്തെ തുടർന്ന് ലില്ലിപുട്ട് എന്ന ദ്വീപിൽ അടിയുന്ന അടി അടിയുന്നതിൻ്റെ തുടർന്നുണ്ടായ രസവാഹങ്ങളായ സംഭവ വികാസങ്ങളുടെയും കഥ പറയുകയാണ് ഗളിവേഷ് ട്രാവൽസ് ടു ലില്ലിപുട്ട് അവിടുത്തുകാർക്ക് വെറും ആറിഞ്ച് നീട്ടമേ ഉള്ളൂ ഈ ഗളിവേഴ്സ് ലിലിപ്പുട്ടിലെ ആൾക്കാർക്ക് വെറും ആറിഞ്ച് ഉയരമേ ഉള്ളൂ അതനുസരിച്ചുള്ള വലിപ്പമേ അവിടെയുള്ള വീടുകൾ കൊട്ടാരങ്ങൾ കുതിരകൾ മുതലാവയ്ക്കുമുള്ളൂ ആ പ്രദേശത്ത് ബ്ലോഫിഷ് ക്യൂ എന്ന വേറൊരു ദ്വീപമുണ്ട് അത് തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഒരു ദ്വീപാണ് അവിടെയുള്ളവരുടെ സൗകര്യങ്ങളുടെ വലിപ്പം ഏതാണ്ട് ഈ ലില്ലിപ്പുട്ടുകാരുടെ അത്ര തന്നെയാണ് വലിയ ഇതൊന്നുമില്ല അവർ അവരുടെ ഒരു നമ്മളും ശ്രീലങ്കക്കാരും പോലെ ഈ രണ്ട് ദ്വീപുകാരും തമ്മിൽ വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി പാരമ്പര്യ പാരമ്പര്യ രീതി അനുസരിച്ച് അവർ മുട്ടയുടെ പരന്ന ഭാഗമാണ് രണ്ട് രണ്ട് ദ്വീപുകാരും പൊട്ടി പൊട്ടിച്ച് കഴിച്ചിരുന്നത് ഒരു ദിവസം ലില്ലിപ്പുള്ള രാജകുമാരൻ്റെ രാജകുമാരൻ ഒരു മുട്ട പൊട്ടിച്ചപ്പോൾ അതിൻ്റെ തോടുകൊണ്ട് കുമാരൻ്റെ വിരലുകൾക്ക് ക്ഷതമേറ്റു തുടർന്ന് ഇനി മുതൽ മുട്ടയുടെ പരന്ന ഭാഗം പൊട്ടിക്കരുതെന്നും മറുഭാഗം മാത്രമേ പൊട്ടിക്കാവൂ എന്നും ലില്ലിപുട്ട് രാജാവ് ഉത്തരവിറക്കി തന്നോട് ചോദിക്കാതെ ഇറക്കിയ ഉത്തരവ് ബ്ലോഫിസ്ക്യൂ രാജാവിൽ ചൊടിപ്പിച്ചു തുടർന്ന് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സുഹൃത്ബന്ധങ്ങൾ വഷളാവുകയും അവർ ശത്രുതയിലാവുകയും ചെയ്തു പിന്നീട് തൊട്ടതിനൊക്കെ അവർ തമ്മിൽ വഴക്കാണ് ഒരു രാജാവ് പറയും ഹൈഹിൽ ചെരുപ്പ് ധരിക്കണമെന്ന് പറയുമ്പോൾ മറ്റേ രാജാവ് പറയും ലോഹയിൽ ചെരുപ്പ് ധരിക്കാവുമെന്ന് ഇങ്ങനെ എന്തിനും ഏതിനും ഈ രണ്ട് ദ്വീപുകൾ തലമുറകൾ നീണ്ട തർക്കങ്ങൾ ഉണ്ടാവുകയും അവർ തമ്മിലുള്ള യുദ്ധങ്ങളും അക്രമങ്ങളും നിത്യസംഭവങ്ങളാവുകയും ചെയ്തു ഈ ആറിഞ്ച് ആറിഞ്ചുകാർ തമ്മിലുള്ള തർക്കങ്ങൾ നമുക്ക് ബാലിശമായി തോന്നാം പക്ഷേ ആഴത്തിൽ ചിന്തിച്ചാൽ നമ്മളും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്തിനും ഏതിനും ഭരണകക്ഷികളും പ്രതിപക്ഷങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ മതങ്ങൾ ജാതങ്ങൾ ജാതികൾ ഉപജാതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ യൂണിയനുകൾ തമ്മിൽ ആണും പെണ്ണും തമ്മിൽ ധനികരും ദരിദ്രരും തമ്മിൽ സോഷ്യലിസവും ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും തമ്മിൽ വിഘടനവാദികളും ദേശസ്നേഹികളും മറ്റുള്ളവരും തമ്മിൽ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത മേഖലയിൽ ബാലിശമായ കടുംപിടുത്തങ്ങളും കടുംപിടുത്തങ്ങളുടെ പേരിൽ ദിവസേനയെന്ന അക്രമങ്ങളും അതിക്രമണ ഭാരതത്തിൽ അരങ്ങു തീർക്കുകയാണ് ഈ പ്രശ്നങ്ങൾ യുക്തിപരമായ ചർച്ചകളിലൂടെയോ മൂന്നാം കക്ഷ മധ്യസ്ഥതയോ മറ്റോ പരിഷ്കൃത മാർഗങ്ങളിലൂടെ തീർക്കാവുന്നതാണ് പക്ഷേ പകരം നമ്മൾ സംസ്കാരത്തിന്റെ പേരിൽ പാരമ്പര്യത്തിന്റെ പേരിൽ അഭിമാനത്തിന്റെ പേരിൽ മതവികാരങ്ങളുടെ പേരിൽ ദേശീയത അഖണ്ഡത പരമാധികാരം മുതലായ വരട്ടുവാദങ്ങളുടെ പേരിൽ തർക്കങ്ങളും അക്രമങ്ങളും ഹർത്താലുകളും നിത്യ നിത്യസംഭവങ്ങളാക്കി ആഘോഷിക്കുകയാണ് മതങ്ങളും കമ്മ്യൂണിസം ജനാധിപത്യം ജാതി നിർമ്മാർജ്ജനം സ്ത്രീ സമത്വം നവോത്ഥാനം മുതലായ രാഷ്ട്രീയ സാമൂഹികങ്ങളും എല്ലാം തന്നെ ആദ്യം ഉദിച്ചത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബുദ്ധിയിലായിരുന്നു അല്ലാതെ ഒരു ഇപ്പോൾ കമ്മ്യൂണിസം മാർസിൻ്റെ തലയിലാണ് ഉദിച്ചത് അതുപോലെ ക്രിസ്തു മതം പൗലോസിൻ്റെ തലയിലാണ് ഉദിച്ചത് അവയിലെ തുടക്കത്തിൽ പരിഹാസം പീഡനം എല്ലാം പാത്രമായിട്ടുണ്ട് അല്ലെ ഏറ്റവും നല്ല ഉദാഹരണമാണെന്ന് തോന്നുന്നത് മുഹമ്മദ് നബി മുഹമ്മദ് നബിക്കാണ് ഈ ഇസ്ലാമിന്റെ ആദ്യ ഇത് ഉൾക്കൊണ്ടത് പുളിയിൽ നിന്നാണ് തുടങ്ങുന്നത് അദ്ദേഹത്തെ അവരെല്ലാ നാട്ടുകാരെല്ലാം കളിയാക്കുകയും അത്യാവശ്യം ഉപദ്രവിക്കുകയും ചെയ്തിരുന്നെന്നാണ് ഖുറാൻ പറയുന്നത് ഇവയെല്ലാം തുടക്കത്തിൽ പരിഹാസം പീഡനം മുതലായവയ്ക്ക് പാത്രമായിട്ടുണ്ട് പിന്നീട് ഈ ചിന്താധാരകൾ ശക്തി പ്രാപിച്ച ഭരണത്തിൽ വരുമ്പോൾ പുതുതായി വരുന്ന ചിന്താധാരകളെ അവർ നിരുത്സാഹപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു അതായത് പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ടവർ തന്നെ പിന്നെ പീഡിതരാകുന്നതാണ് ചരിത്രം കാണിക്കുന്നത് അതുപോലെ അതിൽ ഞാൻ അങ്ങനെ തുടക്കത്തിൽ വളരെയധികം പീഡനമേറ്റ ക്രിസ്തു മതം നാലാം നൂറ്റാണ്ടായപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ തണലിൽ വളർന്നു പന്തലിക്കുകയും അധികാരം കൈയാളുവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ചെയ്തു താമസിയാതെ അവർ മറ്റു മതങ്ങളെയും ചിന്താരീതികളെയും പീഡനത്തിലൂടെയും മറ്റും അടിച്ചമർത്തി ഗ്രീസിലും ഈജിപ്തിലും മറ്റുണ്ടായിരുന്ന അറിവിൻ്റെ ഉറവിടങ്ങളായ ഗ്രന്ഥശാലകളെല്ലാം തന്നെ സാത്താൻ്റെ എന്ന് കുറ്റപ്പെടുത്തി അഗ്നിക്കരയാക്കി ഒപ്പം തന്നെ അന്നത്തെ തന്നെ പല ശാസ്ത്രജ്ഞരെയും കൊന്നൊടുക്കി അല്ലെങ്കിൽ കടത്തി ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ ഐപ്പേഷ്യ എന്ന പേരിട്ട രാജ്ഞിയാണ് ഭൂമി സൂര്യന് വലം വയ്ക്കുന്നത് അണ്ടാകൃതിയിൽ ഈറ്റിലെ അലക്സാൻഡ്രിയയിലെ ഹൈപ്പേഷ്യ എന്ന പേരിട്ട ശാസ്ത്രജ്ഞ രാജ്ഞയല്ല ശാസ്ത്രജ്ഞയാണ് ഭൂമി സൂര്യനെ വലം എന്നത് അണ്ടാകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് അന്ന് അലക്സാൻഡ്രിയയിലെ അധികാരം കൈയാളിയിരുന്ന സിറിൽ എന്ന ബിഷപ്പ് ഹൈപ്പേഷ്യയുടെ നിലപാടുകൾ ബൈബിൾ നിരക്കുന്നതല്ല എന്ന് വിധി എഴുതിയും ഹൈപ്പേഷ്യയെ വധിക്കുകയും ചെയ്തു അവരുടെ പുസ്തക ശേഖരമായിട്ട് ഈ ബിഷപ്പും കൂട്ടുകാരും കൂടി കത്തി കത്തിച്ചെറിഞ്ഞു അത് അവരുടെ നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു ഈ ഹൈപേഷ്യയ്ക്ക് സഭയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾക്ക് പ്രത്യുപകമാരായി പ്രത്യുപകാരമായി മരണശേഷം സിറിൽ ഒരു പുണ്യവാനായി വാഴിക്കപ്പെട്ടു ഇപ്പോൾ അദ്ദേഹം സഭയിലെ ഒരു പുണ്യവാനാണ് പിൽക്കാലത്ത് ഗലീലയോ മുതലായ ആദ്യകാല ശാസ്ത്ര ആധുനിക ശാസ്ത്രജ്ഞരെയും സഭ മൃഗീയമായി തന്നെ പീഡിപ്പിച്ചു ഭൂമി ഉരുണ്ടതാണെന്നും മറ്റും പ്രചരിപ്പിച്ച ജിയോർദാന ബ്രൂണോ എന്ന ശാസ്ത്രജ്ഞനെ സഭ ചുട്ടുവന്നു ഈ അരുംകൊലയ്ക്ക് നേതൃത്വം നൽകിയ കാർഡിനൽ ബെല്ലാർമീനും നേരത്തെ പറഞ്ഞ സിറിലിനെ പോലെ പുണ്യവാനായി വാഴ്ത്തപ്പെട്ടു സഹസ്രാബ്ദങ്ങൾ സഹസ്രാബ്ദങ്ങൾ നീണ്ട സഭാപീഠനങ്ങൾക്ക് ജോൺ പോൾ മാർപ്പാപ്പ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലോ രണ്ടായിരത്തിലോ ഖ്യാതം പ്രകടിപ്പിച്ചെങ്കിലും ഈ പറഞ്ഞ സിറിളും ബെല്ലാർമീനും അതുപോലുള്ള ആൾക്കാരൊക്കെ എന്നും വിശുദ്ധരായി വാഴ്ത്തപ്പെടുകയാണ് സഭയിലെ വിശുദ്ധരാണ് ഈ കൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് അതുപോലെ നമ്മുടെ ഇവിടെ ഗോവയിലും മതപീഡന തുടക്കമുണ്ടത് ഫ്രാൻസിസ് സേവ്യർ എന്ന പുണ്യവനാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഈ അവിടെയുള്ള കൊങ്ങണികളെല്ലാം പാലായനം ചെയ്ത് ഇപ്പോൾ കേരളത്തിലും എല്ലാം കാണുന്നത് കേരളത്തിൽ തന്നെ അടുത്ത ഡിസ്ട്രിക്റ്റിലെല്ലാവർക്കും പോയിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ മാത്രമാണ് കാണുന്നത് ഈ അവരെ പീഡിപ്പിച്ച നേതൃത്വം നൽകിയ നേതൃത്വം നൽകിയില്ല തുടക്കം കുറിച്ചത് ഫ്രാൻസിസ് സേവരാണ് അദ്ദേഹം മഹാപുണ്യവാനാണ് അത്രേ ഇസ്ലാം പോലുള്ള മറ്റു മതങ്ങളുടെയും കമ്മ്യൂണിസം പോലുള്ള ആശയങ്ങളുടെയും എല്ലാ അവസ്ഥ ഏതാണ്ടൊക്കെ ഇത് തന്നെ France Russia China Cuba Cambodia മുതലായ രാജ്യങ്ങളിൽ ജനങ്ങളുടെ പേരിൽ സ്വേച്ഛാധിപതികളുടെ അട്ടിമറിച്ചരങ്ങേറിയ വിപ്ലവങ്ങളും തുടർഭരണങ്ങളും അവർ അട്ടിമറിച്ച സ്വച്ഛാധിപതികളെക്കാൾ ഭീകരമായ ഭരണമായിരുന്നു കാഴ്ചവെച്ചതെന്ന വസ്തുതയും ഇവിടെ വളരെ പ്രസക്തമാണ് നമുക്ക് അറിയാവുന്ന ഇപ്പോൾ പോൾ പോട്ടിൻ്റെയൊക്കെ അല്ലെങ്കിൽ മാവോ സ്റ്റാലിൻ ലെനിൻ ഇവരൊക്കെ അവസാനം ഈ അവർ അട്ടിമറിച്ച സാർ ചക്രവർത്തി അല്ലെങ്കിൽ മറ്റു ഭരണകൂടങ്ങളൊക്കെ വളരെ ഭീകരമായിരുന്നു പിന്നോട്ട് നോക്കുമ്പോൾ രക്തരൂക്ഷ സംഘർഷങ്ങൾ എല്ലാം തന്നെ ശാരീരികവും ബുദ്ധിപരവുമായ അൽപ്രായ ലില്ലിപ്പുട്ടുകാരെ ലില്ലിപ്പൂട്ടുകാരും ബ്ലഫെസ്ക്യൂക്കാരും തമ്മിൽ തലമുറകൾ നീണ്ട സംഘർഷങ്ങൾക്ക് സമാനമാണെന്ന് കാണണം അതായത് മുട്ടയുടെ പരന്ന ഭാഗം മുറിക്കണോ കൂർത്ത ഭാഗം മുറിക്കണം ഇതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തീർത്താൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇന്ത്യ പോലെ പല രാജ്യങ്ങളും ജനകോടികൾ ദാരിദ്ര്യത്തിൽ മുങ്ങിത്താഴുകയാണ് അപ്പോൾ ദേ അപ്പോഴാണ് ഈ ദേശീയത അഖണ്ഡത ദേശസ്നേഹം മുതലായ ഇന്നലെ മുളച്ച വരട്ടുവാദങ്ങളുടെ പേരിൽ കൊടാനോടുകൂടിയിലെ നശീകരണ ആയുധങ്ങളും പ്രതിമകളും സ്മാരകങ്ങളും മറ്റും വൻ സംവിധാനങ്ങളും സ്വയത്തമാക്കാൻ നമ്മൾ തന്നെ ദുർവ്യായം ചെയ്യുകയാണ് ഇപ്പൊ ഇതിനെയൊക്കെ ഇന്ത്യ തന്നെ ഒരു രാജ്യമായിട്ട് ഇംഗ്ലീഷുകാർ വന്നേ പിന്നെയാണ് ഇപ്പോൾ ഇതിന്റെ രാജ്യസ്നേഹവും എല്ലാം പറഞ്ഞാൽ പറയുന്നത് കേട്ടാൽ തോന്നും ഇത് പണ്ട് മുതലേ ഉള്ളതാണ് ഇരുപതിനായിരം കോടി ഡോളർ ഏകദേശം പതിനാല് ലക്ഷം കോടി രൂപയാണ് യുദ്ധത്തിനും യുദ്ധത്തിന് തയ്യാറെടുപ്പിനും വേണ്ടി ലോകം പ്രതിവർഷം ചെലവഴിക്കുന്നത് അതിവർഷം അതേസമയം പ്രതിവർഷം എട്ടോ പത്തോ എട്ടോ പത്തോ ലക്ഷം കോടി രൂപ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ ഈ യുദ്ധങ്ങൾക്ക് കാരണമാകുന്ന പട്ടിണിയും ദാരിദ്ര്യവും മറ്റ് അസമത്വങ്ങളും എന്നാൽ ഭരണം കൈയാളുന്നവരുടെ അത്യാർത്ഥിക്ക് മുൻപിൽ ഈ കണക്കുകൾക്കൊന്നും പ്രസക്തിയില്ല അവർ അറിയുന്നില്ല കോടാനുകോടി വർഷങ്ങളായി നിലനിന്നു പോരുന്ന ഈ പ്രപഞ്ചത്തിൻ്റെയും ജൈവ പരിണാമത്തിൻ്റെയും മുന്നിൽ ഇന്നലെ മുളച്ച് ഒന്നാം നമ്മുടെ സംസ്കാരവും ദേശസ്നേഹവും മാനവചരിത്രം തന്നെയും അപ്രസക്തവും നൈമിഷികവുമാണ് അതായത് ഭൂമി ഉണ്ടായിട്ട് വേണ്ടും മുപ്പത്തെട്ട് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾ എന്തോ ആയെന്നാണ് പറയുന്നത് അതിൽ മനുഷ്യൻ തന്നെ ഉണ്ടായിട്ട് വെറും രണ്ട് ലക്ഷം വർഷങ്ങളായിട്ടുള്ളൂ അതിൽ തന്നെ ഇങ്ങനെ ഈ ചരിത്രം എഴുതാനൊക്കെ തുടങ്ങിയിട്ട് ഏറ്റവും കൂടിയാൽ രണ്ടായിരത്തി അല്ലെങ്കിൽ ഒരു നാലായിരം വർഷം ചരിത്രം എഴുതി തുടങ്ങിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല ചരിത്രം ആദ്യമായി എഴുതാൻ തുടങ്ങിയത് എനിക്ക് എൻ്റെ അറിവിൽ ചരിത്രമൊക്കെ ആദ്യമായി എഴുതാൻ തുടങ്ങിയ റോമക്കാരാണ് അവർ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ അന്നന്ന് എഴുതുമായിരുന്നു അപ്പോൾ നമ്മുടെ ചരിത്രത്തിന് തന്നെ രണ്ടായിരം വർഷമേ പഴക്കമുള്ളൂ എന്നാൽ നമ്മളുടെ വർത്തമാനം കേട്ടാൽ തോന്നും ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ് രാജ്യം അഖണ്ഡത എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അഖണ്ഡത എന്താണ് സർവാധിപത്യം ഇതെല്ലാം ഇന്നലെ അതായത് ഈ അഖണ്ഡത രാജ്യം അല്ലെങ്കിൽ രാജ്യങ്ങളുടെ സോവറിറ്റി അധികാര അധികാരം സർവാധികാരം ഇതെല്ലാം തുടങ്ങിയിട്ട് ഈ എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ് വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവില്ല നെപ്പോളിയൻ്റെ ഒക്കെ കാലത്താണ് ഇതൊക്കെ തുടങ്ങിയത് അഖണ്ഡത എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പേരിലാണ് രണ്ട് ലോക മഹായുദ്ധങ്ങൾ നടന്നത് ഇപ്പോഴും ഇപ്പോൾ അത് ഒരു അവർ ഏകദേശമൊക്കെ ഇപ്പോൾ സായിപ്പന്മാരൊക്കെ വഴക്കടിച്ചും അല്ലെങ്കിൽ യുദ്ധം ചെയ്തൊക്കെ ഏകദേശം മതിയായിരിക്കുകയാണ് അതേസമയം നമ്മളിപ്പോൾ അത് ഏറ്റുപിടിച്ചിരിക്കുകയാണ് നമ്മൾ സോവറിനിറ്റിയാണ് നമ്മൾ സർവാധികാരമുണ്ട് അഖണ്ഡത ഏതാണ്ടും കടിച്ചാൽ പൊട്ടാത്ത ഒരു സാധനം പോലെയാണ് രാജ്യങ്ങളിൽ പലതും ഉണ്ടാവുകയും വിഭജിക്കപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ചരിത്രം നോക്കിയാൽ അതിന് നമ്മൾ എത്ര ശ്രമിച്ചാലും അതിനെ ഒരു എതിര് അത് നടക്കാതിരിക്കാൻ പോകുന്നില്ല ഭാരതം മിക്കവാറും കൂടുതൽ ഓട്ടോണോമി വേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് ഇന്ന് അധികാരം മുഴുവനും സെൻറ്ററിലാണ് നമ്മുടെ നമ്മുടെ കേന്ദ്രത്തിലാണ് കുറേയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അത് ആ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഇംഗ്ലീഷുകാരെ എതിരിടാനോ അതൊക്കെ അത് കുറേയൊക്കെ അത് ആവശ്യമായിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് ഡീസെൻട്രലൈസേഷൻ വേണം അതായത് വികേന്ദ്രീകരണം വികേന്ദ്രീകരണം ഇല്ലാതെ പോയാൽ ഇന്ത്യയുടെയും ഭാവി അത്ര സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വിഭജിക്കപ്പെടുക തന്നെ ചെയ്യും ഏതാണ്ട് ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം കോടി മുൻപുണ്ടായ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരാശി പരിണമിച്ച് ഇന്നത്തെ എത്തിയിട്ട് വെറും പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം വർഷമേ ഉള്ളൂ പ്രപഞ്ചത്തിൻ്റെ ആയുസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു മിന്നൽ പിണറിൻ്റെ അത്ര പോലും സമയദൈർഘ്യമായിട്ടില്ല ഈ നമ്മളിങ്ങനെ ഈ ഏകദേശമൊക്കെ ഈ അവസ്ഥ കൃഷി യുഗം തുടങ്ങിയിട്ട് പിന്നെ ഈ പറഞ്ഞ ഒരുമിച്ച് വലിയ യൂണിറ്റുകളായി ജീവിക്കാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് നമ്മുടെ പൂർവികരൻ നഗ്നരായി ശിലായുഗത്തിലാണ് കഴിഞ്ഞറിയ കഴിഞ്ഞിരുന്നത് ഇതറിയാതെയാവാം മുഖം മറക്കണം മറക്കണ്ട ഉടുപ്പിന് നീളം കുറയരുത് അമ്പലത്തിൽ ചുരിദാർ പാടില്ല എന്നൊക്കെ ചിലർ വാദിക്കുന്നത് മനുസ്മൃതിയിൽ പട്ടിറച്ചി സഹിതം എന്തും കഴിക്കാമെന്ന് എഴുതിയിരിക്കുന്നുണ്ട് അതായത് അതിന് അധ്യായം പത്ത് നൂറ്റിയാറ് മുതൽ നൂറ്റെട്ട് വാദ്യങ്ങൾ വരെ ഇത് അറിയാത്തവരാണ് അവരുടെ മനുസ്മൃതിയെ വാനോളം പുകഴ്ത്തുമ്പോഴും ബീഫ് കഴിക്കരുത് പന്നി സവാള കിഴങ്ങ് വർഗം മുതലാവ് കഴിക്കരുത് എന്നെല്ലാം ആക്രോശിച്ച് അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് കൃഷി യുഗം തുടങ്ങി ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണ് വിവാഹം എന്ന ഏർപ്പാട് തന്നെ നിലവിൽ വന്നത് അത് വിവാഹം നിലവിൽ വന്നിട്ട് പതിനായിരം വർഷത്തിൽ കൂടുതലായിട്ടില്ല അതിനു മുൻപ് നമ്മുടെ പൂർവികർ നഗ്നരായി ലൈംഗികമായ ഒരു ക്രമങ്ങളും ഇല്ലാതെയാണ് ജീവിച്ചിരുന്നത് അതായത് ലൈംഗിക അരാജകത്വം തന്നെയാണ് ഉണ്ടായിരുന്നത് ഇതറിയാത്ത ചരിത്രബോധമില്ലാത്ത തൊട്ട് ഒട്ടുമില്ലാത്തവരാണ് പൂർവികരുടെ സംസ്കാരത്തിൻ്റെയും പേരിൽ ചുംബനത്തെയും പുതിയ സ്ത്രീ പുരുഷ സമവാക്യങ്ങളിൽ നഗശികാന്തം എതിർ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ എതിർക്കുന്നത് ബുദ്ധമതം ജൈനമതം പാർസിമതം മുതലായവ നിലവിൽ വന്നിട്ട് ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങളെ ആയിട്ടുള്ളൂ ക്രിസ്തുമതം ഇന്നത്തെ രൂപത്തിലേക്ക് ഉയർന്നിട്ട് ആയിരത്തി എഴുന്നൂറിൽ താഴെ വർഷങ്ങളും ഇസ്ലാമാകട്ടെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അറബിൽ തുടങ്ങിയ മറ്റൊരു ചെറിയ വിശ്വാസക്കൂട്ടമായിരുന്നു വിശ്വാസക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കൾട്ട് എന്ന് പറയും അതായത് കുറച്ച് പേരുള്ള ഒരു ആയിരമോ രണ്ടായിരമോ അയ്യായിരമോ ആൾക്കാരുള്ള ഒരു കൂട്ടം ഇപ്പോൾ നമ്മുടെ അമൃതാനന്ദമയുടെയൊക്കെ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെയൊക്കെ പറയുന്നത് കൾട്ട് എന്നാണ് ഭാരതത്തിൽ ഇടുന്നവളെന്ന് കണ്ടുവരുന്ന വിശ്വാസ കൂട്ടങ്ങൾക്ക് സമാനമായ ചെറിയ കൂട്ടങ്ങളായിരുന്നു ഇതൊക്കെ ഇപ്പറഞ്ഞ എല്ലാ മതങ്ങളും തന്നെ ശക്തി പ്രാപിച്ചതും ലോകമതങ്ങളും പല രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും സൈനിക സൈനിക ശക്തി മൂലമായിരുന്നു ഇന്നത്തെ മതങ്ങളെല്ലാം തന്നെ ശക്തി പ്രാപിച്ചു ഇന്നത്തെ രൂപത്തിലായത് ബുദ്ധമതം ശക്തി പ്രാപിച്ചത് അശോക ചക്രവർത്തിയുടെ രണ്ടും മൂന്ന് കാലത്താണ് താമസിയാതെ അതായത് അശോക ചക്രവർത്തി ബുദ്ധമതം പ്രചരിപ്പിക്കുന്ന കാര്യമായ സംഭാവനകൾ നൽകി അതാണ്ട് ഒരു ഏതാനും വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദശകങ്ങൾ കൊണ്ട് തന്നെ പണ്ട് ഹിന്ദു വൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഭാരതം ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു അതിലുണ്ട് നല്ല അതായത് ബുദ്ധം ഭാരതം മാത്രമല്ല ബർമ്മ ശ്രീലങ്ക അതായത് ഇത്രയും വലിയ ഏരിയയിൽ കുറച്ച് സമയം കൊണ്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ അവിടെ നീ രാജാവിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെയൊക്കെ താല്പര്യങ്ങളനുസരിച്ചാണ് ഇത്രയും കൺവേർഷൻ നടക്കുന്നത് അത് അശോക ചക്രവർത്തിയുടെ കാലത്താണ് ബുദ്ധമതം ഇങ്ങനെ ചക്രവർത്തിയുടെ തണലിൽ ആയിരുന്നു ഇങ്ങനെ ബുദ്ധമത സർവത്രമേത് പക്ഷേ ഏതാണ്ട് അശോക ചക്രവർത്തിക്ക് ശേഷം എനിക്ക് തോന്നുന്ന പത്തോ മുന്നൂറ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുഷ്യാമിത്ര എന്നും പറഞ്ഞ ഒരു ചക്രവർത്തി ഇന്ത്യയിൽ വന്നു ഭാരതത്തിൽ ഭരിക്കാൻ തുടങ്ങി അയാൾക്ക് എന്തുകൊണ്ടോ ഈ പുഷ്യാമിത്രന് എന്തുകൊണ്ടോ ബുദ്ധമതത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അദ്ദേഹം അവർക്കെതിരെ തിരിഞ്ഞു എന്നിട്ട് ബുദ്ധമത മതക്കാർക്കെതിരെ പീഡനങ്ങൾ തുടങ്ങിയതോടെ ഭാരതീയ സംസ്കാരം ഭാരതീയർ ബുദ്ധമതത്തെ കൈവിട്ടെങ്കിലും ആ മത രാജ്യങ്ങളായ ശ്രീലങ്ക ബർമ്മ അഫ്ഗാനിസ്ഥാൻ തായ്ലാൻഡ് മുതലായ പ്രദേശങ്ങളിൽ വേറെ ഉറപ്പിച്ചിരുന്നു സമാനമായി ജൈനമതം ഭാരതത്തിൽ പ്രചരിപ്പിച്ചത് ചന്ദ്രഗുപ്തി മൗര്യനും മറ്റു രാജാക്കന്മാരുമായിരുന്നു ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ജനസമ്മതിയുമുള്ള ഒരു മതമായിരുന്നു പാഴ്സി മതവും പാഴ്സി മതം അതും ഇങ്ങനെ വ്യാപകമായത് ഹുത ഓസ രാജ്ഞി വിഷ്ടാപ്സ്പ എന്നീ പേർഷ്യൻ ഭരണാധികാരിയുടെ അനുഗ്രഹാശിസുള്ളായിരുന്നു ഈ രണ്ടുപേരും ഭരിക്കുമ്പോഴാണ് ഈ പാഴ്സി മതം അവിടെ സാർവത്രികമായത് വലിയൊരു മതമായത് ഇന്നിപ്പോൾ ആരുടെ നൂറോ ഇരുന്നൂറോ കുടുംബങ്ങളേ ഉള്ളൂ പാഴ്സികൾ പക്ഷേ ആ കാലത്ത് രണ്ടായിരം മൂവായിരം വർഷങ്ങളും വളരെ വലിയ ഒരു മതം തന്നെയായിരുന്നു പാഴ്സി മതം അതിനെ ഒരുമാതിരി താർ അടിച്ചു തകർത്തത് ഇസ്ലാമാണ് ഈ മതം സ്ഥാപിച്ച സൊറോ ആഷ്ടർ ഈ പാഴ്സി മതം സ്ഥാപിച്ച സൊറോ ആഷ്ടർ ഇന്ന് ബൈബിളിലെയും ഖുറാനിലെയും പ്രവാചകന്മാർക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പ്രവാചകൻ താനാണെന്ന് അവകാശപ്പെടുന്നത് പീഡിക്കപ്പെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു അദ്ദേഹം പീഡിക്ക പീഡിപ്പിക്കപ്പെട്ടുമിരുന്നു പിന്നീടാണ് അദ്ദേഹം രാജകീയ സംരക്ഷണത്തിൽ അംഗീകരിക്കപ്പെട്ടത് റോമിലെ ഇന്നത്തെ ക്രിസ്മസിന് തറക്കല്ലിട്ടത് പൗലോസ്ലിയാണ് ഏതാണ്ട് മുന്നൂറ്റമ്പത് വർഷത്തോളം ആ മതക്കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ ആ ക്രിസ്ത്യൻ ഒരു അവരും ഈ ഒക്കെ പോലെ ഒരു കൾട്ടായിരുന്നു ആദ്യകാലത്ത് കാര്യമായ അവർക്ക് ജനസമ്മതിയൊന്നും ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ കഴിയുമ്പോഴാണ് പടിഞ്ഞാറൻ റോമിലെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റീനും ഭാര്യ സഹോദരന തമ്മിൽ കിഴക്കൻ റോമ ഭാര്യ സഹോദരൻ്റെ പേര് ലിച്ചീനിയസ് എന്നാണ് അവർ തമ്മിൽ അധികാര തർക്കങ്ങൾ ഉണ്ടായത് അത് യുദ്ധത്തിൽ കലാശിച്ചു ഈ കാലത്താണ് കോൺസ്റ്റന്റൈൻ്റെ അമ്മയായിരുന്ന ഹെലേന രാജ്ഞി ക്രിസ്തു മതത്തിലും അതിൻ്റെ അത്ഭുത പ്രവൃത്തികളിലും ആകർഷ്ടയായത് സാധാരണ സ്ത്രീകൾക്കാണ് ഈ അത്ഭുതങ്ങളും എല്ലാം കൃപാസനം മുതലായതിലൊക്കെ അധികവും സ്ത്രീകളാണ് ചെന്നപ്പെടുന്നത് അതുപോലെ തന്നെ ഈ കൃഷ്ണൻ രാജാവിൻ്റെ അമ്മയും ക്രിസ്തുമതത്തിൽ വളരെ തൽപരയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു ആരെ കോൺസ്റ്റൻറ്റൈൻ ഈ യുദ്ധത്തിന് അദ്ദേഹം തയ്യാറെടുക്കുകയാണ് അപ്പോഴാണ് ഈ സ്വപ്നം അത് കുരിശിൻ്റെ അടയാളത്തിൽ പട്ട് കുപ്പായത്തിലും മറ്റും കുരിശിൻ്റെ അടയാളം വരച്ച് വരച്ചു വെച്ചിട്ട് അയാൾ കൊടിയിലും ഒക്കെ കുരിശിൻ്റെ അടയാളം വരച്ചു വെച്ചിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടാൽ യുദ്ധം ജയിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായത് സ്വപ്നത്തിൽ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റൻ്റൈൻ അനുസരിക്കുകയും കുരിശിൻ്റെ അടയാളത്തിൽ അദ്ദേഹം യുദ്ധം ജയിക്കുകയും ചെയ്തു പിന്നീട് ഉൽപ്പത്തി ക്രിസ്തുമതത്തിൻ്റെ ഉൽപ്പത്തി മുതൽ കോൺസ്റ്റൻ്റൈൻ്റെ കാലം വരെ മുന്നൂറ് ഏതാണ്ട് മുന്നൂറോളം വർഷങ്ങളോളം കുരിശിന് ക്രിസ്തുമത്തിൽ വലിയ ഒരു പ്രാധാന്യം പോലും ഉണ്ടായിരുന്നില്ല കോൺസ്റ്റന്റൈൻ്റെ സ്വപ്നത്തെ തുടർന്നുണ്ടായ സ്വപ്നത്തെ തുടർന്നുണ്ടായ യുദ്ധ വിജയമാണ് കുരിശിന് ക്രിസ്തുമതത്തിൽ നിന്നുള്ള പ്രഥമ സ്ഥാനം നൽകിയത് അതായത് പണ്ട് കുരിശിന് യാതൊരു പ്രാധാന്യവും ഇല്ലായിരുന്നു അതായത് ഒരു കോൺസ്റ്റന്റൈൻ്റെ കാലത്തിന് മുമ്പ് ഈ സ്വപ്നം അതോടുകൂടിയാണ് കുരിശ് പ്രഥമ സ്ഥാനത്ത് വരുന്നത് പിന്നീട് കുരിശ് യുദ്ധങ്ങളിലും സഭ നടത്തിയ മതപീഡനങ്ങളിലും വിവിധ ക്രിസ്ത്യൻ സഭകൾ തമ്മിലുള്ള യുദ്ധങ്ങളിലും മറ്റും കുരിശ് ഒഴിച്ചുകൂടാൻ ആണാവാത്ത സാന്നിധ്യമായി തൽ തൽഫലമായി സഹോദരിയും ശത്രുസ്നേഹവും സഹാനുഭൂതിയും പഠിപ്പിച്ച യേശുവിൻ്റെ പ്രതീകമായ കുരിശ് അധികാരമോഹത്തിൻ്റെയും ദൂർത്തിൻ്റെയും ക്രൂരതയുടെയും എല്ലാം പ്രതിരൂപമായി കോൺസ്റ്റന്റൈൻ്റെ കാലത്തോടെ ക്രിസ്തുമതം മധ്യാതരണ കടലിനോട് ചേർന്ന് നടക്കുന്ന Greece Turkey Iraq Syria Libya Lebanon Egypt മുതലായ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഏതാണ്ട് ആ കാലത്ത് തന്നെയാണ് ക്രിസ്തുമതം കേരളത്തിലും എത്തിയത് എന്നാണ് ശാസ്ത്രജ്ഞർ ഐ മീൻ ചരിത്രകാരന്മാർ പറയുന്നത് രണ്ട് ഒരു മുന്നൂറ് നാനൂറ് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഇന്ന് ഇത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇറാഖ് സിറിയ ലിബിയ അതൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ് പക്ഷെ ആദ്യകാലത്ത് അവയെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു പിന്നെ ഈ കോൺസെൻറ്റൈൻ്റെ ഒക്കെ കാലം കഴിഞ്ഞ് ഏതാണ്ട് നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞ് ചാൽമാൻ എന്ന പുള്ളിയായി ആ റോമയിലെ ചക്രവർത്തി റോമരാജ സാമ്രാജ്യത്തിന് അദ്ദേഹത്തിൻ്റെ തണലിൽ ക്രിസ്തുമതം ഫ്രാൻസ് മുതലായ യൂറോപ്പിൻ്റെ മധ്യപ്രദേശങ്ങളിലേക്കും വടക്കൻ പ്രദേശങ്ങളിലേക്കൊക്കെ പ്രചരിപ്പിച്ചു വ്യാപിച്ചു ആ കാലത്ത് ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന സാക്സൺ വർഗ്ഗക്കാർ ചാൽമാൻ്റെ ഇംഗീതമനുസരിച്ച് ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറായില്ല തുടർന്ന് ചാൽമാൻ അവരെ ആക്രമിക്കുകയും ഏതാണ്ട് നാലായിരം നാലായിരത്തഞ്ഞൂറ് ശാസ്ത്രജ്ഞന്മാരെ വധി വധിക്കുകയും ചെയ്തു തൽഫലമായി യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം തന്നെ ക്രിസ്തുമതത്തിലേക്ക് തിരിഞ്ഞു ഇങ്ങനെ വൻ പീഡനങ്ങളിലൂടെ ക്രിസ്തുമതം പ്രചരിപ്പിച്ച ചാൾമാനും ഇപ്പോൾ വിശുദ്ധനാണ് എന്നാൽ ക്രിസ്തുമതത്തിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് തൊള്ളായിരം പേരെ മാത്രം വധിച്ച നീരോ ചക്രവർത്തി ഒരു മനുഷ്യമൃഗമായിട്ടാണ് സഭ ഈ നീരോ ചക്രവർത്തിയെ ചിത്രീകരിക്കുന്നത് ചാൽമാന് ശേഷം എഴുന്നൂറ് എണ്ണൂറ് വർഷം കഴിഞ്ഞപ്പോഴാണ് യൂറോപ്പിൽ നവീകരണ പ്രക്രിയ അതായത് നമ്മുടെ ശ്രീ നവീകരണ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവൊക്കെ തുടങ്ങിയത് അതിനെ റിനായ റിഫോർമേഷൻ എന്നാണ് നവീകരണം അതായത് ഉള്ള മതങ്ങൾ പുതുക്കി എടുക്കുക ഇവിടെ ശ്രീനാരായണ ഗുരു അത് ചെയ്തു മന്നത്ത് പത്മനാഭൻ ഇങ്ങനെയുള്ളവർക്ക് ചെയ്ത നവീകരണ പ്രക്രിയയാണ് അതായത് ആ മതത്തെ ഒന്നുകൂടി നല്ലോണം പൗഡറൊക്കെ തേച്ച് ഉടുപ്പിച്ച് പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് തന്നെ ഈ നവീകരണ പ്രസ്ഥാനം ആദ്യമായി തുടങ്ങിയത് പ്രൊട്ടസ്റ്റൻറ്റുകാരാണ് യൂറോപ്പിലെ അവിടെ ഒരു ഈ എന്താണ് ലൂതർ എന്ന് പറഞ്ഞ ആളാണ് അതിന് തുടക്കമിട്ടത് അത് കഴിഞ്ഞ് രൂപം കൊണ്ടു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് രൂപം കൊണ്ട് അനേകം ക്രിസ്ത്യൻ സഭകൾ തമ്മിൽ സംഘർഷങ്ങളും യുദ്ധങ്ങളും നിത്യസംഭവങ്ങളായി അവസാനം മനമടുത്ത യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചിലെ ഓക്സ്ബർഗ് ഉടമ്പടി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചിൽ രണ്ടും പത്തിരുന്നൂറ് വർഷത്തോളം തമ്മിലടി തന്നെയാണ് ക്രിസ്ത്യൻ സഭകൾ തമ്മിൽ ഈ ഉടമ്പടിയെ തുടർന്നാണ് ജനങ്ങളെല്ലാം അവരവൻ്റെ അവനവൻ്റെ രാജാവിൻ്റെ മതം സ്വീകരിക്കണമെന്ന് ധാരണകളിലെത്തി അല്ല വിശ്വാസങ്ങൾക്കല്ല ഞാൻ എന്ത് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സത്യം എന്താണെന്ന് ഞാൻ ധരിക്കുന്നു അതിനല്ലായിരുന്നു പ്രാധാന്യം രാജാവ് പറയുന്ന മതം ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിച്ചുകൊള്ളണം പ്രജകൾ സ്വീകരിച്ചുകൊള്ളണം അതായത് മതങ്ങൾ അവകാശപ്പെടുന്ന പോലെ സത്യമോ ദൈവപ്രചോദനങ്ങളോ ആയിരുന്നില്ല മറിച്ച് രാജാക്കന്മാരുടെ സൈനിക ബലത്തിൻ്റെ അനുസരിച്ചാണ് ഇന്നത്തെ മതങ്ങളെല്ലാം തന്നെ രൂപം കൊള്ളുന്നത് പിന്നീട് പശ്ചാത്യ ലോകം കീഴടക്കി അതോടെ അവരുടെ തണലിൽ ക്രിസ്തുമത ലോകത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള മതമായി അന്ന് പശ്ചാത്യ കൊളനൈസ് ചെയ്ത ലോകം മുഴുവൻ കീഴടക്കിയിരുന്നില്ല എങ്കിൽ ബുദ്ധമതമോ അല്ലെങ്കിൽ ഇസ്ലാമോ ആയിരുന്നതിനെ ലോകത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള മതം